നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതി ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം retirement with mutual fund mutual fund invest ചെയ്തിട്ട് എങ്ങനെ റിട്ടയർമെന്റ് അച്ചീവ് ചെയ്തെടുക്കാം എന്ന കുറിച്ചാണ് ഇതിന് സംസാരിക്കാനായിട്ട് നമ്മുടെ ഒരു ഗസ്റ്റും ജോയിൻ ചെയ്യാനുണ്ട് ശ്രേയസ് രാജൻ നായർ ഇദ്ദേഹം H D F C mutual ഫണ്ടിന്റെ കേരള ഹെഡാണ് ഇദ്ദേഹത്തിൻ്റെ പതിനേഴ് വർഷത്തിൽ കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വിഷയം താല്പര്യമുള്ള എല്ലാവരും ഇതിന് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോടൊപ്പം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാം പഠിക്കാം ഇരുപതാം തീയതി ഓഗസ്റ്റ് ഇരുപതാം തീയതി ശനിയാഴ്ച പതിനൊന്നിക്ക് താങ്ക് യു സോ മച്ച്